ഞങ്ങൾ തിയേറ്റർ സിനിമ കാണാൻ പോവാ ഹൃദയം അടിപൊളിപ്പട കാണാൻ വരുന്നോ അളിയ ഒരു രക്ഷയില്ല എനിക്ക് ഇന്ന് രണ്ടു മൂന്ന് വാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പരിപാടിക്കുള്ളൂ സോറി അല്ലേ അളിയ ഒറ്റയ്ക്ക് വയ്ക്കും കേട്ടോ എടാ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ പുറമെ വന്ന് ജീവിതം നശിപ്പിക്കുമല്ലോ ഇതിനകത്ത് വേറെ എന്തോ ഇരിക്കുന്നത് ഈ ഫ്രീ ഫയർ പബ്ജി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ അത് കളിച്ചവർക്കേ അതിന്റെ ഫീൽ കിട്ടത്തുള്ളൂ ഒരു സിനിമ കണ്ടാൽ പോലും കിട്ടാത്ത ഫീലാണ് ഒരു ഗെയിം കളിച്ചാൽ കിട്ടുന്നത് അത് നിനക്കറിയാം നീ ആദ്യം ഇതൊന്ന് കളിച്ചു നോക്കി ജസ്റ്റ് അപ്പോഴേ നിനക്ക് അറിയത്തുള്ളൂ ഇതിന്റെ ഒരു വികാരം എന്തോന്നുള്ളൂ മനസ്സിലായോ ഓ പിന്നെ ഇതിനകത്തൊക്കെ എന്തോ വികാരം ഇരിക്കുന്നത് ഓ പിന്നെ കളിക്കാൻ പോവാ ഹലോ ആ എടാ രാഹുലേ നീ സിനിമയ്ക്ക് വരുന്നോ ഓ ഇല്ലടാ ഇന്ന് എനിക്ക് ബി ജെ ഒരു ടൂർണമെന്റ് ഉണ്ട് ചേട്ടാ എല്ലാം ഫുൾ ടൈം ഈ B G M I free fire എന്ന് നടക്കുന്നത് ഇതിനകത്ത് എന്തോ ഇരിക്കുന്ന അത്രേ ചേട്ടാ ഇനി ഞാൻ മാത്രമല്ല ഒന്നും കളിക്കാത്തേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ചോ മൊബൈൽ എനിക്ക് രസമില്ല സിസ്റ്റത്തിൽ നോക്കാം ഫ്രീ ഫയർ വേണോ ബി ജി എം ഐ വേണോ ആ ഫ്രീ ഫയർ ഒന്ന് നോക്കാം രണ്ടും പൊളിയാന്നാ പറയാം നോക്കാം എന്തായാലും ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കട്ടെ ഫ്രീ ഫയർ ഇൻ കേരള വേർഷനോ എയറും വിയറും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഡൗൺലോഡ്സ് ആകെ അഞ്ച് പേരോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇതിപ്പോ ഇനി എങ്ങനെയാണോ കളിക്കുന്നത് ഇതൊക്കെ എന്തുവാ അനൗൺസ്മെന്റ് ലീക്കൊക്കെ ഒന്ന് കേട്ടു നോക്കാം ശ്രദ്ധിക്കുക ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേരള സ്റ്റൈൽ ഫ്രീ ഫയർ ആണ് ഇത് തികച്ചും റിയൽ ലൈഫ് ഗെയിം പോലെ തന്നെയാണ് ഈ കളിയിൽ വിൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുള്ളൂ അപ്പൊ കളി വെച്ച് ഷോ ഇത് സാധാ ഫ്രീ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയാണോ ആവോ അപ്പൊ ആദ്യമേ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യണോ ഇല്ലയോ ആ ക്യാരക്ടേഴ്സ് ഏ പുഷ്പയോ മലയാളം ആയണ്ടായിരിക്കും കൊള്ളാലോ ഇത് ഏ റോക്കി ബായിയോ ഏ നാഗവല്ലിയോ ഏ ഷിബുവോ ഷാജി പാപ്പൻ ഏ എനിക്ക് എനിക്കെന്നാ ഷമ്മി മതി ഷമ്മി ഇത് ഷമ്മി ഡ്രസ് ഇല്ലയോ തുന്തുവാ അവിടെ എന്തോ ഒരു ചർച്ച ഞാനൊന്ന് കേക്കട്ടെ പറ യോ ഞാനെന്തോ ഷമ്മി ആയിക്കൊണ്ടിരിക്കണോ പുള്ളിയുടെ കൂടെ സംസാരിക്കുന്നത് എന്നാലും പറ എന്തോ സംസാരിച്ചേ പറ മക്കളെ താണ്ട് ഈ ഫ്രീ ഫയർ വെച്ചിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ നാട്ടുകാരെ എന്നോട് ചോദിക്കത്തുള്ളൂ കേട്ടോ അതെ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞു കളിച്ചു തുടങ്ങിയാലോ ഏ കളിക്കാം ഏ എങ്ങോട്ടാ തീട്ടപ്പറമ്പിലോട്ടാണോ പോകുന്നത് ഷോ അണ്ട നിങ്ങളുടെ പറമ്പിനെ പറ്റി ഞാൻ അന്വേഷിച്ചു കേട്ടോ മോശം മോശം മോശം വളരെ മോശം അഭിപ്രായം നിങ്ങളുടെ പറമ്പിനെ പറ്റി നിങ്ങൾ അവിടെ കാലത്ത് വളരെ നാണക്കേടായിരിക്കും അങ്ങോട്ട് വേണ്ട നമുക്ക് കുമ്പളങ്ങിലോട്ട് പോവാം കൊള്ളാലോ കേരള വേർഷൻ എങ്ങനെയാണോ കളിക്കുന്നേ അതാരാ നിക്കുന്നേ ഗ്യാങ്ങുമായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് മോൺസ്റ്റർ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് നീ സാറോ കഞ്ഞിവെപ്പുകാരനോ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാൻ മോനെ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ നമുക്ക് വേണേ ഒരു ടീമായിട്ട് കളിച്ച് ഇങ്ങനെ കളിച്ച് ജയിക്കാം എങ്ങനെ ഉഷയുടെ അതേ മുഖച്ചായ പറ്റി എന്തേലും അനാവശ്യം പറഞ്ഞാ നിന്നെ ഏറിക്കയറ്റി യോമ്പെടുത്ത് പുള്ളടടിച്ച് അടിച്ച് അച്ചാറാക്കി കളയും അയ്യോ അയ്യോ ഒന്നും ചെയ്യല്ലേ ഞാൻ ഉഷയെ പറ്റി ഒന്നും പറയത്തില്ല അയ്യോ അയ്യോ എന്നെ താഴെ താഴെർക്ക് ഗ്യാങ്ങുമായി കളിക്കാൻ വരുന്നവന്മാർ ഗ്യാങ്സ്റ്റർ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് മോൺസ്റ്റർ ഗ്യാങ്ങുമായിട്ട് വരുന്നവരെ സ്കോഡ് പറയുന്നത് ഒറ്റയ്ക്ക് വരുന്നവരാണ് സോളോ എന്ന് പറയുന്നത് അയ്യോ തോക്ക് അണ്ണ അണ്ണനെ ഒറ്റയ്ക്കാന്ന് ഞാനും ഒറ്റയ്ക്കാ വന്നേ നമ്മൾ രണ്ടുപേരും മോൺസ്റ്റർ ആണ് മോൺസ്റ്റർ നമ്മൾ ഇവിടെയൊക്കെ പാടില്ല അണ്ണ പാടില്ല കണ്ടോ മോൺസ്റ്റർ പോലും മോൺസ്റ്റർ അയ്യോ അയ്യോ മോശം മോശം മോശം വളരെ മോശം അഭിപ്രായം കേട്ടോ ബേബി മോളെ ഞാൻ മോശമല്ല ഷാജി പാപ്പനാടാ അറ പാപ്പൻ അറ പാപ്പനല്ലടാ ഷാജി പാപ്പൻ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ ലോകത്തേക്ക് തിരിച്ചു പോകാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ അത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് പൊട്ടന്മാരെ പരസ്പരം സംസാരിച്ചിരിക്കാതെ തമ്മിക്കൊന്ന് ജയിക്കാൻ നോക്ക് അയ്യോ അപ്പൊ അങ്ങനെ ഇല്ലയോ അണ്ണാ തോണ്ടി മൈന Thank